السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين പ്രണയിക്കാതെ എന്ത് ജീവിതമാണ് പ്രണയമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് മനുഷ്യർക്ക് സമൂഹത്തിന് ഓർക്കാൻ കഴിയുമോ സഹോദരന്മാരെ ഇന്നൊരു പ്രണയദിനമായി ആചരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് വാലൻ്റൈൻസ് ഡേ എന്ന് പറയുന്ന പ്രണയദിനം പക്ഷെ പ്രണയത്തെയും പ്രണയദിനത്തെയും അന്ധമായി പ്രണയം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എതിർക്കാൻ പറ്റില്ല കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ധാരാളം നന്മകൾ ആത്മീയവും ഭൗതികവുമായ നന്മകളൊക്കെ പരിശോധിച്ചാൽ അതെല്ലാം എന്തിൽ കേന്ദ്രീകരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്നേഹത്തിലും ആ സ്നേഹം കൂടുതൽ ശക്തമാകുമ്പോഴുണ്ടാകുന്ന പ്രണയത്തിലും ഒക്കെ അധിഷ്ഠിതമായാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയവും കിടക്കുന്നത് സ്നേഹം എന്ന് പറയുന്ന പ്രണയത്തിലേക്കൊരു മനുഷ്യനെ ആര് എന്തിനെ പ്രണയിച്ചാലും പ്രണയത്തിലേക്കൊരു മനുഷ്യനെ എത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡം എന്താണ് ഇങ്ങോട്ട് ആരെങ്കിലും സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇങ്ങോട്ട് പലവരും നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയലപ്പോഴാണ് മറ്റു പല ആളുകളും നമുക്കെന്തെങ്കിലും ഗുണമോ നന്മയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ മുട്ടിടുന്നത് അത് ഇങ്ങോട്ട് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും പശ്ചാത്തലവും വലുപ്പവും അനുസരിച്ച് ആ സ്നേഹം പ്രണമായി പ്രണയമായി വലുതായി വലുതായി പ്രണയിക്കപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മനസ്സിലേക്ക് മനുഷ്യൻ സ്വാഭാവികമായും എത്തിച്ചേരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലവരെയും സ്നേഹിക്കാറുണ്ട് പ്രണയിക്കാറുണ്ട് ഉമ്മയോടുള്ളൊരു സ്നേഹമുണ്ട് നമുക്ക് വാപ്പയോടൊരു സ്നേഹമുണ്ട് ഭാര്യയോടും ഭർത്താവിനോടും സ്നേഹമുണ്ട് നമ്മുടെ ഒന്നിച്ച് പഠിക്കുന്ന സ്നേഹിതന്മാരോട് നമുക്ക് സ്നേഹമുണ്ട് പ്രണയമുണ്ട് അതുപോലെ ചില ആളുകൾ കൃഷിയിടത്ത് പ്രണയിക്കുന്നവരും സ്നേഹിക്കുന്നവരുമുണ്ട് പുഴകളെ പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകൃതിയെ പ്രണയിച്ച് ആ പ്രകൃതിയെക്കുറിച്ച് പാടി പാടി പാടി ധാരാളം വിരചിതമായ കവിതകൾ എഴുതിയ കവികളെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പലതിനെയും പലവരെയും സ്നേഹിച്ചും പ്രണയിച്ചും കൊണ്ടാണ് സർഗാത്മകമായ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സന്തോഷകരമായ അന്തരീക്ഷം ലോകത്ത് നിലനിൽക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം ഇങ്ങോട്ട് ലഭിക്കുന്ന സ്നേഹമാണ് അതിനാൽ ലഭിക്കുന്ന നന്മയാണ് ആ അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം സ്വാഭാവികമായും വാലന്റൈൻസ് ഡേ എന്നും പ്രണയദിനമെന്നും പറയുമ്പോൾ അതിനാൽ മഹാഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്ന ഒരു പ്രണയമുണ്ട് ആ പ്രണയത്തിലേക്ക് നമുക്ക് വരാം പക്ഷേ അതിനു മുമ്പൊരു ആമുഖം പറഞ്ഞു എന്ന് മാത്രം യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും പേരിലാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹത്തിന് വിശാലമായ അർത്ഥങ്ങളുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രണയിക്കാനും സ്നേഹിക്കാനും കടപ്പെട്ടവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനായ സൃഷ്ടാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്തുകൊണ്ട് പരിധിയില്ലാത്ത സ്നേഹം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിനോടുള്ള പ്രണയമാണ് എന്താ സഹോദരന്മാരെ കാരണം പ്രണയത്തിൻ്റെ കാരണവും മാനദണ്ഡവും ഇങ്ങോട്ടുള്ള സ്നേഹവും ഇങ്ങോട്ട് ലഭിക്കുന്ന നന്മയുമാണെങ്കിൽ പരിധിയില്ലാത്ത സ്നേഹവും നന്മയും ചെയ്തു തന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ പ്രണയിക്കാനാണ് ചിന്തിക്കുന്ന മനുഷ്യന് കൂടുതൽ സാധിക്കുക വൈൻ തഴുദ്ദൂനെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും അതിനെ തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രമാത്രം നന്മകൾ ചെയ്തു തരുന്ന പടച്ചവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോൾ പരിധിയില്ലാത്ത അതാണ് പരിധിയില്ലാത്ത സ്നേഹം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും ഈ സ്നേഹം സ്വാഭാവികമായും പ്രണയമായി മാറുമ്പോൾ പ്രണയമായി സ്നേഹം മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഈ പ്രണയ ദിനത്തെ വളരെ പോസിറ്റീവായി പല വിഷയങ്ങളെയും പ്രതിപാദിക്കുന്നത് കാണാം കേരളത്തിലെ ഒരു മുഖ്യധാരാ പത്രം പ്രണയദിനത്തിൽ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് പ്രണയത്തിൻ്റെ ഭാഗമായി അയവ അവയവദാനം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എഡിറ്റോറിയലാണ് നമ്മൾ മനസ്സിലാക്കുക പോസിറ്റീവായ ധാരാളം പത്രങ്ങളിലെ ധാര വാർത്തകളും എന്താണ് പ്രിയപ്പെട്ട സഹോദര അറേഞ്ച്ഡ് വിവാഹം കഴിച്ച് വളരെ ആരോഗ്യവന്മാരായി ഒന്നിച്ച് ദമ്പതിമാരായ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ജീവിതത്തിൽ ഒരു പരുക്കുപറ്റി അരക്കുമീതെ ചലനം നഷ്ടപ്പെട്ട് പത്ത് ഇരുപത് വർഷക്കാലമായി നിത്യരോഗിയായി നിൽക്കുന്ന ഒരു ഭർത്താവ് ആ ഭർത്താവിന് ജീവിതത്തിൽ വികലാംഗനല്ലാതെ തൻ്റെ മുന്നിലേക്ക് വന്ന ഭർത്താവ് തൻ്റെ മുന്നിൽ വികലാംഗനായി മാറി ഇരുപത് കൊല്ലം പിന്നിട്ടിട്ടും അവരുടെ പ്രണയത്തിന് ഒരു കോട്ടവും തട്ടാതെ ആ ഭർത്താവിൻ്റെ സന്തോഷങ്ങൾക്ക് കാവലിരിക്കുന്ന സഹോദരിമാരുടെ കഥ പറയുന്നുണ്ട് പത്രങ്ങളിൽ വാർത്തകൾ ധാരാളം ധാരാളം ധാരാളം അനുഭവങ്ങളും കുറിപ്പുകളും കഥകളും നമുക്ക് വായിക്കാൻ കഴിയും ഇന്നത്തെ പത്രത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ പ്രണയമെന്ന് പറയുമ്പോഴേക്കും അതിനെ മറ്റൊരു ലെവലിൽ മാത്രം ചിന്തിക്കുന്ന അർത്ഥത്തിൽ നിന്ന് ഈ ദിനത്തെ നമുക്ക് നല്ല വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് എത്രയോ അനു പലപ്പോഴും നാം കേൾക്കാറുണ്ട് രോഗിയായ മാതാവിന് വേണ്ടി പ്രായമുള്ള മാതാവിന് വേണ്ടി വിവാഹം പോലും കഴിക്കാതെ കാവലിരിക്കുന്ന മക്കളുടെ അപൂർവം ചരിത്രങ്ങൾ ഉണ്ടാവാറുണ്ട് അതാണ് ഉമ്മയോടുള്ള ഉപ്പയോടുള്ള സ്നേഹമെന്നുള്ളത് പ്രണയത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രണയത്തിൻ്റെ ഫലമായിട്ടാണ് പ്രണയത്തിൻ്റെ ഫലമായി എന്ത് സംഭവിക്കും നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത പലതും സംഭവിക്കും പ്രണയിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളിൽ അതിനൊരു ഉദാഹരണമാണ് എനിക്കറിയാം എനിക്കറിയുന്ന ഒരു വ്യക്തി അദ്ദേഹം നാൽപ്പത് വയസ്സ് പിന്നിട്ടിട്ടും വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം പ്രായമുള്ള ഉമ്മയെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കാരണം എൻ്റെ എനിക്കൊരു കൂട്ടായി ഒരു ഭാര്യ വരുമ്പോൾ ഭാര്യയെ ശ്രദ്ധിക്കുമ്പോൾ ഉമ്മയെ ശ്രദ്ധിക്ക ഉമ്മയെ ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന മനോഭാവത്തിൻ്റെ പേരിൽ വിവാഹത്തെപ്പോലും വഴുകിപ്പിച്ച അപൂർവം ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കേവലം കഥാപാത്രമല്ല ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ പക്ഷേ സ്നേഹത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് വളരുന്ന ഏത് സ്നേഹവും അത് ഉമ്മയോടുള്ള സ്നേഹമായാലും വാപ്പയോടുള്ള സ്നേഹമായാലും ഭാര്യയോടുള്ള സ്നേഹമായാലും വിദ്യാർത്ഥിയോടുള്ള സ്നേഹമായാലും അതുപോലെ അധ്യാപകനോടുള്ള സ്നേഹമായാലും അതിനെല്ലാം പരിധിയുണ്ട് കാരണം അവർ നമുക്ക് നൽകുന്ന സ്നേഹത്തിനും അവർ നമുക്ക് നൽകുന്ന നന്മക്കും പരിധിയുണ്ട് പക്ഷേ പരിധിയില്ലാത്ത നന്മയും സ്നേഹവും നൽകുന്ന അള്ളാഹുവിനിക്കാണ് പരിധിയില്ലാത്ത പ്രണയത്തെയും സ്നേഹത്തെയും നൽകാൻ നമുക്ക് കഴിയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് പ്രണയമെന്ന് പറയുന്നത് ഒരു വിശാലമായ അർത്ഥമുള്ള ഒന്നാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൂല്യമാണത് പക്ഷേ ഇന്ന് ആ പ്രണയത്തെ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിക്കപ്പെടുന്ന രൂപത്തിലൂടെ അതിനെ കൊണ്ടുപോകുകയോ ചെയ്യുന്ന ഒരു തലമുറ വർദ്ധിച്ചു വരുന്ന കാലമാണ് ദുരന്തമാകുന്ന പ്രണയങ്ങളുണ്ട് ആത്മീയവും ഭൗതികവുമായി വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന പ്രണയങ്ങളുണ്ട് ആ ദുരന്തമുഖത്താണ് ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ ദുരന്തങ്ങളെന്ന് പറയുന്നത് എല്ലാ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കും പ്രണയത്തിൻ്റെ പരിധി വിട്ട പ്രണയത്തിൻ്റെ കണ്ണില്ലാത്ത കാതില്ലാത്ത മതമില്ലാത്ത അല്ലെ ലൗചികാതെന്നും പറയേണ്ടതില്ല കാരണം പ്രണയത്തിനും കാമുകി കാമുകാന്മാർക്കൊന്നും മതത്തിൻ്റെ പടച്ചട്ട ഒരിക്കലും നൽകാൻ കഴിയില്ല അതുകൊണ്ട് അവിടെയൊന്നും അങ്ങനത്തെ വ്യാഖ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല കണ്ണും കാതും അതുപോലെ ബുദ്ധിയും ചിന്തയും ദീർഘവീക്ഷണവും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളോ പ്രതീക്ഷകളോ ഒന്നിനും പരിഗണന കൊടുക്കാത്ത അന്തം വിട്ട പരിധി വിട്ട പ്രണയമെന്ന് പറയുന്ന നാം ഇന്ന് വിളിക്കപ്പെടുന്ന പ്രണയമുണ്ടല്ലോ ആ പ്രണയത്തിൽ ഭൗതിക ദുരന്തങ്ങളും ആത്മീയ ദുരന്തങ്ങളും ധാരാളം പതിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് ഇന്ന് പലപ്പോഴും ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കുടുംബം വിട്ട് ഓടിപ്പോയി ഒരു രജിസ്റ്റർ വിവാഹം കഴിക്കുമ്പോൾ ആ രജിസ്റ്റർ വിവാഹത്തെ വാനോളം പുകഴ്ത്തി അതിന് ധാർമ്മികതയുടെ പരിവേഷം കൊടുക്കുന്ന ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതേ സമയത്ത് ആരാണ് പ്രതിപ്പട്ടികയിൽ ഉണ്ടാവാറുള്ളത് ആ ഓടിപ്പോകുന്ന ചെറുപ്പക്കാരുടെ വിഹരത്തിൽ ദുഃഖിച്ചിരുന്ന് ജീവിതത്തിൻ്റെ സ്വപ്നം തകർന്നിടിയുന്നത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നിടിയുന്ന കാഴ്ച കണ്ട് വേദനിക്കുന്ന അസ്വസ്ഥരാവുന്ന തൻ്റെ മാതാപിതാക്കളും നാട്ടുകാരും കുടുംബാംഗങ്ങളും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അസ്വസ്ഥതപ്പെടുന്നവരെ ആ അസ്വസ്ഥതപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് ഇവരുടെ ആഗ്രഹത്തിനൊപ്പം നിന്നുകൂടാ എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും തീരുമാനിച്ച് അവരുടെ വികാരത്തോടൊപ്പം നിന്നുകൂടാ ആരും അവരുടെ വികാരത്തോടും താല്പര്യത്തോടും ഒപ്പം നിൽക്കാനിട്ടല്ല അസ്വസ്ഥരാവുന്നത് കാരണം ആ ഗർഭസ്ഥ ശിശുവായ കാലം മുതൽ പ്രസവിച്ചു വീണ് ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും ഈ മാതാപിതാക്കൾ അവരെ മാത്രമാണ് സ്നേഹിച്ചത് അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് അവരെ സ്നേഹിച്ചും അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പമാണ് നിന്നത് ഇനിയും അവർ ചിന്തിക്കുന്ന നൈമിഷികമായ ലോങ് ലൈഫില്ലാത്ത നിലനിൽപ്പില്ലാത്ത താൽക്കാലികമായ ചില ചേഷ്ടകൾക്ക് കൂട്ടുനിൽക്കാൻ സത്യം പറഞ്ഞാൽ മക്ക ഈ മക്ക മകനും മകളും വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലവും സാഹചര്യവും സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കിയ ഒരു അച്ഛനും ഒരു അമ്മക്കും ഒരു മാതാവിനും പിതാവിനും ഉപ്പാക്കും ഉമ്മാക്കും സാധിക്കില്ല അങ്ങ് സ്വാഭാവികമായും അസ്വസ്ഥതപ്പെടും ആ അസ്വസ്ഥരാവുന്നവരെ പ്രതിഷ്ഠാനത്ത് നിർത്തി ഈ തകർന്നടിയാൻ പോകുന്ന ആത്മീയവും ഭൗതികവുമായ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന പ്രണയത്തെ കണ്ണില്ലാത്ത കാതില്ലാത്ത മതമില്ലാത്ത ചിന്തയില്ലാത്ത ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലോകം ചിന്തിക്കണം എന്താണ് ഭൗതികമായ ദുരന്തമെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന് കൂടുതലൊന്നും പറയണ്ട എൻ സി ആർ ബി എന്ന് പറയുന്ന national crime bureau reporting register എന്ന രജിസ്റ്റർ അഥവാ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെയും റിപ്പോർട്ട് ചെയ്യുന്ന ആ ആ ഏജൻസി പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴിനിടയിൽ നാൽപ്പത്തി രണ്ടായിരത്തിലേറെ വരുന്ന ആളുകൾ ഇവിടെ കൊലപ്പെട്ടത് കൊല്ലപ്പെട്ടത് പ്രണയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഒന്നാമത്തെ ഭൗതിക ദുരന്തം അതാണ് പ്രണയത്തിൻ്റെ പേരിൽ മൂന്ന് വർഷത്തെ കണക്കിവിടെ ബാക്കിയുണ്ട് അതും കൂടി വരുമ്പോൾ ഒരു അമ്പതിൽ അമ്പതിനായിരത്തോളം യുവതി യുവാക്കളുടെ കൊലപാതകത്തിൻ്റെ കാരണം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലാഘവത്തോടെ കാണുന്ന ചിലവരെങ്കിലും പലതും അല്ലെ വല്ലാതെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പ്രണയത്തിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു മുഖമാണിത് മറ്റൊരു കാര്യം എന്താണ് നമ്മുടെ രാജ്യത്ത് വിവാഹമോചനം തൊലാഖ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരിൽ പലപ്പോഴും ചില മതങ്ങളെ കുതിര കയറാനാണ് ചില ആളുകൾ ശ്രമിക്കാറുള്ളത് പക്ഷേ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വൈവാ വിവാഹമോചനങ്ങളുടെ കഥകൾ പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷം വിവാഹമോചനങ്ങളും ഡൈവേഴ്സത്തിലേക്ക് എത്തുന്ന ഏത് ബന്ധങ്ങളെ പരിശോധിച്ചാലും അതിൻ്റെ അതെന്താണ് സത്യം പറഞ്ഞാൽ പ്രണയവിവാഹിതരിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു ദുരന്തം എന്താണ് സഹോദര വിവാഹ ഡൈവേഴ്സിൻ്റെ ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ അച്ഛനമ്മ മാതാപിതാക്കളുള്ള അനാഥകളെ സൃഷ്ടിക്കുന്നൊരു കാര്യമാണത് വിധവകളെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണത് ഉമ്മയും ഉപ്പയും ഉണ്ടായിരിക്കെ തന്നെ രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്കിടയിൽ അനാഥകളാകുന്ന പിതാവ് മരണപ്പെട്ട രക്ഷിതാവിൻ്റെ മക്കളെക്കാളും ജീവിതത്തിലെ ദുരിതപൂർണമായ മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന മക്കൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നാം ധാരാളം വാപ്പയും ഉമ്മയും ഉണ്ടായിട്ടും അനാഥകളെ സൃഷ്ടിക്കുന്ന വിധവകളെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ധാരാളം ദുരന്തങ്ങൾ ഭൗതികമായി ദുരന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിവാഹത്തിലൂടെ വിവാഹത്തിലേക്ക് ബന്ധത്തിലേക്ക് വന്ന ആളുകളിൽ നിന്നാണ് ഡൈവേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം കാരണം വിവാഹത്തെ ചിന്തയോടെ അഭിമുഖീകരിച്ചവരല്ല ഇവർ നൈമിഷികമായ താൽക്കാലികമായ വൈകാരികമായ തള്ളിച്ചക്ക് മുന്നിൽ എന്തെങ്കിലും കേട്ടതും കണ്ടതും മാത്രം മനസ്സിലാക്കി കല്യാണം കഴിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലതും കേൾക്കുമ്പോഴും കാണുമ്പോഴും ആകർഷിക്കപ്പെടുമ്പോഴും ഒപ്പമുള്ളവരെ ഉപേക്ഷിച്ചു പോകാനുള്ള മനസ്സ് അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച മതം പ്രോത്സാഹിപ്പിച്ച ഭൗതികമായ ധാരാളം ദുരന്തങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച അറേഞ്ച്ഡ് മാരേജിൻ്റെ കല്യാണത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ഭൗതികമായ ദുരന്തങ്ങളിൽ മറ്റൊരു കാര്യം എന്താണ് വിവാഹമെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ലോകത്ത് പഠിപ്പിച്ചത് ഒരു സമയമാകുമ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന കാലത്ത് കുട്ടികൾ വിവാഹത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് പഠനം പഠിക്കുന്ന ഇന്നത്തെ ഒരു പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് തന്നെ പരീക്ഷയെ പ്രണയിക്കൂ എന്നാണ് പേനയെ പ്രണയിക്കൂ എന്നാണ് പുസ്തകത്തെ പ്രണയിക്കൂ എന്നാണ് ക്ലാസ് റൂമിനെ പ്രണയിക്കൂ എന്നാണ് നിങ്ങളുടെ ഗൈഡായ ജീവിതത്തിൻ്റെ മാർഗദർശിയായ അധ്യാപകനെ പ്രണയിക്കൂ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മരണം വരെയുള്ള ആത്മീയവും ഭൗതികവുമായ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന പരിശീലന ട്രെയിനിങ് കാലയളവാണ് വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് ആ കാലത്ത് പഠനത്തിൽ നിന്നും ബുക്ക് പുസ്തകത്തിൽ നിന്നും വായനയിൽ നിന്നും അതുപോലെ പരീക്ഷയിൽ നിന്നും തൻ്റെ ഉന്നതമായ ജീവിതത്തിൻ്റെ ഭാവിയുടെ പ്രതീക്ഷ പ്രതീക്ഷ നിറഞ്ഞ വഴി വഴി മാർഗത്തെ മാർഗത്തിൽ നിന്നുമൊക്കെ ചിന്തയെ തെറ്റിച്ചു കളയുന്ന വഴിതിരിച്ചുവിടുന്ന പ്രണയം എത്ര വലിയ ദുരന്തമാണ് ഭൗതികമായി ലോകത്തിന് സമ്മാനിക്കുന്നത് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം അതിൻ്റെ തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതൊക്കെ ഭൗതികമായ ദുരന്തങ്ങൾ ധാരാളം എണ്ണി പറയാൻ കഴിയും ഇത് ഞാൻ വിദ്യാർത്ഥികളെ പറ്റി മാത്രമല്ല പറയുന്നത് ജീവിതത്തിൽ ഏത് മേഖലകളിലുള്ള ആളുകളും ഈ ദുരന്ത ഇതിലേക്ക് വരുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വലിയ ദുരന്തമുണ്ട് എന്താണ് ആത്മീയമായ ദുരന്തം എന്ന് പറയുന്നത് ആ ദുരന്തം ചെറിയ ദുരന്തമല്ല ഇസ്ലാം ലോകത്ത് വിവാഹത്തെ പഠിപ്പിച്ചത് ഒരു ആരാധനക്ക് തുല്യമായ ഒരു സൽക്രമമായിട്ടാണ് ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കാത്ത സന്യാസത്തെയോ വിവാഹം കഴിക്കാത്ത ബ്രഹ്മചര്യയോ ബ്രഹ്മചര്യ അടക്കമുള്ള കാര്യങ്ങൾ ഇസ്ലാം ലോകത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഭൗതികതയോട് പൂർണ്ണമായി മാറി നിന്ന് അങ്ങനെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന ആളുകളുണ്ടാവാം പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കാരണം മഹാഭൂരിപക്ഷം ആളുകൾക്കും സാധിക്കാത്തൊരു കാര്യമാണത് അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചത് വിവാഹം കഴിക്കാനാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മതത്തിൻ്റെ മൂന്നിൽ രണ്ടും പൂർത്തീകരിക്കപ്പെടുന്നത് വിവാഹത്തോടെ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാമെങ്കിൽ ആ വിവാഹത്തിൻ്റെ അതിപ്രധാനമായ ലക്ഷ്യം അവനെ മനുഷ്യനെ ആ വിവാഹം വരെയുള്ള കാലയളവ് വിവാഹം വരെയുള്ള കാലയളവ് ബാല്യവും കൗമാരവും അവൻ്റെ യുവത്വത്തിൻ്റെ ആരംഭ ദിശ എന്ന് പറയുന്നത് അവൻ്റെ ഭാവി മരണം വരെയുള്ള ഭാവി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തിൽ അനന്തമായൊരു ഭാവി ഈ രണ്ട് ഭാവിയെയും കണ്ട് ജീവിതത്തെ ഭൗതികമായും വിദ്യാഭ്യാസപരമായും ആത്മീയമായും സംസ്കരിച്ച് പരിശീലിപ്പിച്ച് വളർന്നു വരേണ്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അവൻ പെണ്ണിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ജീവിത അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമല്ല അതുകൊണ്ട് അവനെ അങ്ങനത്തെ മോശമായ ചിന്തകളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഇസ്ലാം വിവാഹത്തിന് അതിനൊരു പരിധിയും പരിമിതിയും സമയവും ഒക്കെ അതിന് രൂപമൊക്കെ നിശ്ചയിച്ചത് അതിലേറെ വലിയൊരു കാര്യം എന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ധാരാളം നിഷിദ്ധമായ പാടില്ലാത്ത അനുവദനീയമല്ലാത്ത അനുവദനീയമല്ലാത്ത വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അനുവദനീയമല്ലാത്തത് എന്ന് പറയുമ്പോൾ അത് ആരാണ് അനുവദനീയമല്ലാതാക്കിയത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇസ്ലാം അനുവദനീയമല്ലാതെയാക്കിയതിൻ്റെ ഒക്കെ പിന്നിൽ മനുഷ്യൻ്റെ നന്മ മാത്രമായിരിക്കും ഉദ്ദേശം ഇസ്ലാം എന്തുകൊണ്ടാണ് ആരാണ് അനുവദനീയം അല്ലാതാക്കിയത് ആർക്കാണ് ഇത് അനുവദനീയം അല്ലാതെയാക്കാൻ അവകാശം കൊടുത്തത് എന്നൊക്കെ ചില നിർമ്മത യുക്തിവാദികൾ ചോദിക്കാറുണ്ടെങ്കിൽ ഇസ്ലാം അനുവദനീയം അല്ലാതെയാക്കിയത് ഏതൊക്കെ എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ പിന്നിൽ മനുഷ്യന് മാനസികവും സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവും ആത്മീയവും സാംസ്കാരികവുമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കാര്യത്തെ ഇസ്ലാം അനുവദനീയമല്ലാതെയാക്കിയിട്ടുള്ളൂ ഞാൻ ഇവിടെ എണ്ണി പറഞ്ഞത് മുഴുവനും പ്രണയത്തിൻ്റെ പേരിൽ ഇന്നത്തെ യുവതയിലും വിദ്യാർത്ഥികളിലും ഉണ്ടാകുന്ന ഭൗതികമായ ധാരാളം ധാരാളം പ്രശ്നങ്ങളാണെങ്കിൽ ആ ഭൗതികമായ പ്രശ്നങ്ങളെയാണ് എണ്ണി പറഞ്ഞതെങ്കിൽ ഇസ്ലാം ആത്മീയമായി പറയുന്നത് ഈ പ്രണയത്തിൻ്റെ ഭാഗമായി ഒന്നിച്ച് ജീവിക്കുന്ന ഒന്നിച്ച് നടക്കുന്ന ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒന്നിച്ച് ടൂറും യാത്രയും പോകുന്ന യുവതി യുവാക്കളിൽ നിന്നും ചെറുപ്പക്കാരിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഹറാമായ കാര്യങ്ങളാണ് നിഷിദ്ധമായ കാര്യങ്ങളാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം അത് തടുക്കലാണെങ്കിൽ വിവാഹ ചില ആളുകൾ ചില മുസ്ലിം ചെറുപ്പക്കാർ വരെ ചോദിക്കാറുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പം പ്രണയിച്ച് വിവാഹം ജയിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ വിവാഹം ഒരു ചടങ്ങ് മാത്രമാണ് വിവാഹം ഒരു ചടങ്ങ് മാത്രമാണ് ആ വിവാഹത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന് സഹോദരന്മാരെ കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യനെ തിന്മകളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് അരുതായ്മകളിൽ നിന്ന് മോശമായ ചിന്തകളിൽ നിന്ന് അവൻ്റെ ആത്മാവിനെ നോവിക്കുന്ന മോശമായ ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും തടുത്തു നിർത്തലാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ നിക്കാഹ് ചെയ്തും അല്ലെങ്കിൽ മറ്റു മാധ്യമത്തിലൂടെയും വിവാഹം ചെയ്താലും അതുവരെ ഒന്നിച്ച് ജീവിക്കുന്ന കാലം മുഴുവനും വിവാഹത്തിൻ്റെ അന്തസ്സത്തക്കെതിരായ തിന്മകളും തമ്മാടിത്തരങ്ങളും ചെയ്യാൻ മനുഷ്യൻ നിർബന്ധിതരാവുന്നു അതുകൊണ്ട് പ്രണയ ദിനത്തിൽ ധാരാളം പോസിറ്റീവായ പ്രണയങ്ങളെ നാം ജീവിതത്തിൽ പുലുകുമ്പോഴും ദുരന്തം സമ്മാനിക്കുന്ന ജീവിതത്തിന് ദുരന്തമായി മാറുന്ന പ്രണയങ്ങളെ നിരാകരിക്കാൻ കഴിയണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അതീവ സുന്ദരിയായ ഒരു രാജ്ഞിയിൽ നിന്നുള്ള പ്രണയ അഭ്യർത്ഥനയോട് അതിലേറെ സൗന്ദര്യമുള്ള ഒരു വലിയ സാമ്രാജ്യത്തിന്റെ രാജകുമാരനായ ഒരു ചെറുപ്പക്കാരന്റെ സമീപനം നാം ഇവിടെ പഠിക്കണം അതാരുടേതാണ് മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളോട് സ്നേഹമുണ്ടാവലും ഒരാളോട് സ്നേഹം പ്രണയമായി വളരലും അയാൾ ചെയ്തു തരുന്ന നന്മ നന്മയുടെ പശ്ചാത്തലത്തിലായിരിക്കും അങ്ങനെ വരുമ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാം കിണറിൽ ഉപേക്ഷിക്കപ്പെട്ടു അവിടെ നിന്ന് മിസിറിലെ ചന്തയിലേക്ക് അടിമയായി വന്നു അവിടെ നിന്ന് വിലക്കെടുത്ത് രാജാവ് കൊട്ടാരത്തിൽ കൊണ്ടുപോയി മകനെ പോലെ പോറ്റി ആ രാജാവിൻ്റെ ഭാര്യയായിരുന്ന രാജ്ഞിയായിരുന്ന സഹോദരിയാണ് സ്വാഭാവികമായി കടപ്പാടുകളുണ്ട് ധാരാളം സ്നേഹം നൽകിയ ഒരു സഹോദരിയാണ് പക്ഷേ ആ സ്നേഹം പരിധിയുള്ള സ്നേഹമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചമഞ്ഞൊരിഞ്ഞ് ഒരു വലിയ മണിമന്ദിരം തന്നെ ഉണ്ടാക്കി യൂസുഫ് നബി അലിഗസ്സലാമിനെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള എല്ലാം ചെയ്തുകൂട്ടി വറാവതത്തുഹുല്ലത്തി هو في نفسها هو في بيتها عن نفسه وغلقت الابواب وقالت هيت لك قال معاذ الله യൂസുഫ് നബി അലി ഇസ്ലാമിനോട് സുലേഖ പ്രണയാഭ്യർത്ഥന നടത്തുകയാണ് ഇതാ എന്താണ് ചരിത്രകാരന്മാർ വിവരിക്കുന്നത് കാണാം യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കണ്ണിന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അതേ മുടിയെ ശരീരത്തിലെ ഓരോ പ്രധാനപ്പെട്ട അവയവങ്ങളെയും വർണ്ണിച്ചു വർണ്ണിച്ചു വർണ്ണിച്ച് അതെ നമ്മെ വർണ്ണിച്ചും നമ്മുടെ മുന്നിൽ കൊഞ്ചു കൊഴഞ്ഞും സംസാരിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ടാവും അല്ലെങ്കിൽ സ്ത്രീകളെ പ്രലോഭിപ്പിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവാം ഇവിടെയാണ് നിലപാടുള്ള ധൈര്യമുള്ള യഥാർത്ഥ പ്രണയത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യം ലോകത്ത് ഉൾക്കൊണ്ട ഒരു വിശ്വാസിയായ ചെറുപ്പക്കാരൻ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് മഹാദല്ല ക്ഷണിച്ചപ്പോൾ പറഞ്ഞു മഹാദല്ല ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ് അതുകൊണ്ട് ഈ സ്ത്രീകൾ അവരുടെ ചതിമതിയാക്കിയില്ല ഒരു പറ്റം സ്ത്രീകൾ ചതിമതിയാക്കിയില്ല അവസാനം ആ മിസ്രിലെ തരുണികളായ യുവതികളായ ധാരാളം സഹോദരിമാരെ വിളിച്ചു വരുത്തി യൂസുഫിൻ്റെ സൗന്ദര്യത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പല കാരണങ്ങളെ കൊണ്ട് ഞാനതിലേക്ക് വിശദീകരിക്കുന്നില്ല ആ സമയത്ത് പിന്നെ ഒരു സ്ത്രീയിൽ നിന്നല്ല യൂസുഫ് നബി എനിക്ക് പ്രണയാഭ്യർത്ഥനയുണ്ടായത് ധാരാളം സ്ത്രീകൾ യൂസുഫ് നബി അലിഖിസ്സലാമിനെ പ്രണയം ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളടുത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യൂസുഫ് അവസാനം യൂസുഫ് നബി അലിഖിസ്സലാം ധീരമായി അവിടെ ഉറച്ചു നിന്നപ്പോൾ അവർ അവസാനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ജയിലിൽ പോകേണ്ടി വരും നീ ജയിലിൽ പോകേണ്ടി വരും പ്രണയിക്കാൻ റെഡിയല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ റെഡിയല്ലെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിന്നെ ജയിലിൽ അടക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രണയദിനത്തിൽ താൽക്കാലിക വൈകാരിക തള്ളിച്ചയിലുണ്ടാകുന്ന പ്രണയാഭ്യർത്ഥനയുടെ ദുരന്തവും അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ ദുർവ്യാപകമായ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കുമ്പോൾ ഒരു വിശ്വാസിക്കും ഭാവിയെക്കുറിച്ച് ഓർക്കുന്ന ഏത് മനുഷ്യനും പറയാനുള്ള പ്രഖ്യാപനമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് കാല റബ്ബിസിജുനു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈ പടച്ചവനെ ജയിലാണെങ്കിൽ ജയില് ജയിലറയാണെങ്കിൽ ജയില് ഈ തിന്മക്കും ഈ അരുതായ്മക്കും ഈ നിലനിൽക്കാത്ത സ്നേഹത്തിനും ഈ നിലനിൽക്കാത്ത ബാലിശമായ പ്രണയത്തിൻ്റെ ചേഷ്ടകൾക്കും കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് അവർ ക്ഷണിക്കുന്ന ആ ബാലിശമായ പ്രണയത്തെക്കാളും നൈമിഷികമായ പ്രണയത്തെക്കാളും എനിക്ക് ഇഷ്ടം ജയിലറയാണെന്ന് പറഞ്ഞ യൂസുഫ് നബി അലിസ്സലാമിനെ ഉൾക്കൊള്ളുക ആഹൃദ അവാനാൻ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു